നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചിയിൽ നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ പേര് കണ്ണൻ എന്നാണ് ചിലപ്പോൾ നിങ്ങളെ അക്കൗണ്ട് മീഡിയയിലൂടെ സണ്ണി ചേട്ടൻ്റെ വീഡിയോയിലൂടെ ചിലപ്പോൾ ഈ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വീടൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് പശുവിനെ എങ്ങനെ വാങ്ങിക്കാം എവിടുന്ന് വാങ്ങിക്കാം വിശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു ഏജൻ്റ് ആരാണ് ഈ ബാക്കി കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തു തരുന്നത് നിങ്ങളൊരു പശുവിനെ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വിധത്തിലുള്ള സൗകര്യങ്ങൾ പുള്ളി ചെയ്തു തരും എന്നുള്ളതൊക്കെ ചോദിക്കാം അപ്പോൾ നമുക്ക് കണ്ണറിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ കണ്ണട്ടാ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പേര് കണ്ണനാണ് ഈ തമിഴ്നാട് ഭാഗത്തിലെ പാലക്കാട് അടുത്ത് ഒരു നാൽപ്പത് കിലോമീറ്ററാണ് നമ്മളുള്ള സ്ഥലം പൊള്ളാച്ചിയാണ് നമ്മൾ ഈ പൊള്ളാച്ചി പക്കത്തിലെ കോവിൽപ്പാളയ ജംഗ്ഷനാണ് നമ്മൾ താമസിക്കരുത് ഇതാണ് നമ്മളെ വീടാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ കണ്ണേറിനെ കാണാൻ വേണ്ടിയിട്ട് പശുവിനെ വാങ്ങിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ണേറിനെ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്ന സർവീസുകൾ മെയിൻ വന്ന് നമ്മൾ കേരളത്തിലെ ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെ നമ്മൾ നാട്ടിലേക്ക് വരുത് അപ്പോൾ யாரிடத்துல പോയി മാട് பிடிக்கணும் പിന്നെ വരുതിപ്പെട്ട ആൾ ഒരുപാട് ആൾക്കാർ ഇല്ലാമെ കുറേ ആൾക്കാർ வந்து യാറെ പിടിക്കരുത് യാറെ ഇതാകരുതെന്ന് ஆகிறதுன்னு കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ எங்கே കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മാറി നമ്മളൊരു വീഡിയോ ചെയ്യെങ്കിൽ നമ്മളറിയും അപ്പോൾ ഒരു ഏതൊരു കള്ളത്തനം ഇല്ലാമെ നമ്മൾ നന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും കൊടുക്കും നമ്മൾ ഒരു അഞ്ച് കൊള്ളങ്ങളായിട്ട് ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ இடத்துல ഒരു രണ്ട് മൂന്ന് ആൾക്കാർ வந்து വരഞ്ഞ് നിങ്ങൾ നന്നായിട്ട് മാട് വാങ്ങി കൊടുക്കുന്നു പോത്തുകൾ മാടുകൾ എല്ലാം വാങ്ങി കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ മാതിരി ഒരു ചാനൽ ഒന്നുണ്ട് അതിലൊരു നിങ്ങളൊരു വീഡിയോ ചെയ്യെങ്കിൽ ഇനി കുറേ ആളുകൾക്ക് അറിയും അപ്പോൾ ആർക്ക് ഒന്നും തട്ടിപ്പില്ല എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് അവരവർ ഒരു ഡേറ്റ് ഒന്ന് ഫിക്സ് ആക്കിയിട്ട് നിങ്ങളെ നാട്ടിലേക്ക് വരും പിന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ പശുക്കളോ പോത്തുകളോ പിന്നെ കിടാക്കളോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കും അങ്ങനെ വരഞ്ച് ഒരാൾ അപ്പോൾ അതൊക്കൊണ്ടാണ് നമ്മൾ ഇവരെ വിളിച്ചതാണ് വിളിച്ച് ഈ പരിപാടി നടത്തിയവരാണ് ഇന്ന് ഓക്കെ അപ്പോൾ കണ്ണേട്ടൻ പേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾ തമിഴ്നാട്ടിലേക്ക് പോത്തിനെ പശുവിനെയൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം ഇവിടുത്തെ ട്രേഡേഴ്സ് ലോക്കലായിട്ടുള്ള ട്രേഡേഴ്സ് എങ്ങനെ ഈ വരുന്ന ആളെ പറ്റിക്കാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണേട്ടൻ ഈ ഫീൽഡിൽ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് അഞ്ച് വർഷമല്ലേ അഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ് പൊള്ളാച്ചി തന്നെ പെർമനൻ്റായിട്ട് ആയിട്ട് വീടൊക്കെ ഉള്ള ഒരു സുഹൃത്താണ് അപ്പോൾ സാധാരണ മറ്റ് ഇടനിലക്കാരെ പോലെ വെറുതെ കുറച്ച് ദിവസം ഇതിനു വേണ്ടിയിട്ട് നടന്ന് പറ്റിച്ചിട്ട് പോകാനുള്ള ഒരാളല്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും നമ്മുടെ ചാനൽ വഴി നമ്മൾ ഒരിക്കലും പരിചയപ്പെടുത്താറില്ല എന്ത് തരത്തിലുള്ള തട്ടിപ്പ് കണ്ടു കഴിഞ്ഞാലും അതിനെ പൊളിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ കണ്ണേറിനെ ബന്ധപ്പെടാൻ ഉള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് നമുക്ക് പശുവിനെയും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഫാമുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഫാമുകളിൽ ഒക്കെ നമ്മൾ കണ്ണേട്ടൻ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഫാമുകൾ കാണിച്ചു തരാം വില നിലവാരം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ച കണ്ണേട്ടം കാണിച്ച് എനിക്ക് കാണിച്ചു തരുന്ന കാഴ്ച യാതൊരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് പച്ചയായിട്ട് കാണിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്പോൾ നമുക്ക് നേരെ ഫാമിലേക്ക് കിടക്കാം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കണ്ണേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ചെറിയ തെങ്ങുന്നോപ്പിലാണ് ചെറിയ തെങ്ങുന്നോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ചാറ് ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഉണ്ടാകും അഞ്ചാറ് ഏക്കർ ഉണ്ടാകും ആ അപ്പോൾ ഇതൊരു കാർഷിക പാരമ്പര്യമുള്ള ഒരാളാണ് കണ്ണേട്ടൻ അപ്പോൾ ഉണ്ട് തൊട്ട് ബാക്കിൽ പശുക്കളെ കാണാം അപ്പോൾ ക്യാമറ പല ഭാഗത്ത് ഞങ്ങൾ വെച്ചു അപ്പോൾ പശുക്കൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ തമിഴ്നാട്ടിലെ സ്റ്റൈൽ എങ്ങനെയാണ് പശുവിനെ വളർത്തുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എങ്ങനെ ഒരു പശുവിനെ വാങ്ങിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ചന്തകൾ പോയി വാങ്ങിക്കാം അങ്ങനെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പിന് ഇരയാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ണേറ്റം വാങ്ങിച്ചു തരുന്ന പശുക്കൾ ലോക്കലായിട്ട് ഈ നാട്ടിൽ വളർത്തുന്ന പശുക്കളായിരിക്കുമോ അല്ലെങ്കിൽ പല ചന്തയിൽ നിന്ന് വരുന്ന പശുക്കളായിരിക്കുമോ நம்மளும் இப்போ வாங்கி கொடுக்குறது சில நெங்கலாட்டுக்காரருக்கு ஒரு மினிமம் நம்மளுக்கு ஒரு நாற்பதாயிரம் ருப்பியில் பசு வேண்டின்னு நினைக்கும் அப்புறம் அங்கனுள்ள பசு வேணுங்கில் சிந்தி பசுக்களான அங்கனுள்ளதான அப்போது ஆ பசுக்கள் நம்ம நாட்டிலே உள்ளு അപ്പോൾ അത് മുടിഞ്ഞ വരൽ അത് ഒരു ദിവസത്തേക്ക് ഒരു പത്ത് ലിറ്റർ ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് ലിറ്റർ അത്ര തന്നെ പാൽ കിട്ടും ചില വീട്ടിക്ക് ആവശ്യത്തിക്ക് ഉണ്ടാകുന്ന ആൾക്കാരെ വന്ന് അതാണ് കേൾക്കും ചെറിയ ബസ് വേണ്ടി കേൾക്കും പിന്നെ ഹൈടെക് ഫാം പോലെ വലിയ ഫാമുകളെല്ലാം ഉണ്ട് ഒരു ഇരുപത് മാട് മുപ്പത് മാട് അങ്ങനെ വെച്ച് പാൽ കറന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട് പാൽ കച്ചവടം അവർക്കെല്ലാം ഒരു ദിവസത്തേക്ക് ഏതെങ്കിലും ஆண்கள் ஒரு சுருங்கியது ஒரு பதினெட்டு டு ஒரு இருபத்தி ரெண்டு இருபத்தி அஞ்சு அதுக்குண்டான பால் வர அளவுக்கு பசுக்கள் வேணும்னு கேட்கும் அப்போ அவரத்த ஆள்காரக்கெல்லாம் நம்மளுக்கு வந்து இப்போது கிருஷ்ணகிரி பாகத்திலிருந்து ஓமலூர் சேலம் பின்ன ஈரோடு பின்ன நம்மள பாகத்தில் ഈ ക്രാസ് ബ്രീഡുകൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൂട്ടിപ്പോകും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളെ ഭാഗത്തിൽ നമ്മളെ ഭാഗത്തിൽ മാത്രം ചുരുങ്ങിയത് ഒരു നൂറ്റമ്പതിലിരുന്ന് ഇരുന്നൂറ് പശുക്കളുള്ളൂ നമ്മളെ ഭാഗത്തിൽ മാത്രം അപ്പോൾ അവർ ഒരു പാർട്ടി ഇവിടെ വരുമെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റിയിൽ വേണ്ടി ഈ എച്ച് എഫിൻ്റെ ക്രോസ് വേണ്ടി എച്ച് എഫ് ഒറിജിനൽ ബ്രീഡ് വേണ്ടി നമ്മൾക്ക് സിന്ധി പശു വേണ്ടി നമുക്ക് ജെർസി പശു വേണ്ടിന്ന് പറയും അപ്പോൾ ഏതേത് സ്ഥലങ്ങളിൽ അവർ പറയുന്നത് പോലെ പശു ഉണ്ടോ അന്ത സ്ഥലത്തേക്ക് മാത്രം അവർ കൂട്ടിപ്പോയി നല്ല പശു വാങ്ങിത്തരും അവർ അങ്ങനെ ഇങ്ങനെ ചുറ്റി കരക്കില്ല അവർക്ക് ഏത് ഇഷ്ടപ്പെട്ടതോ അത് എവിടെ ഉണ്ടെന്ന് നമുക്കറിയും അപ്പോൾ ആ ഭാഗത്തിൽ മാത്രം അവർ കൂട്ടിപ്പോയിട്ട് പശുക്കൾ മേടിച്ച് കൊടുക്കും അപ്പോൾ ചന്തയിൽ നിന്നുള്ള പശുക്കളല്ല നമ്മൾ നാട്ടിൽ വളർത്തുന്ന പശുക്കളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല ചന്തയിലുള്ള പശുക്കൾ എന്താണെന്നറിയോ പല സുഭാഗങ്ങളുണ്ട് ചന്തയിലൊന്ന് വാങ്ങരുത് അത് വന്ന് കറക്റ്റായിട്ട് വരില്ല കുറേ ആളുകൾക്ക് നമ്മൾ മേടിച്ച് കൊടുത്ത് അത് സ്ഥിരമായിട്ട് വന്നിട്ടില്ല ചന്തയിൽ മേടിച്ചിട്ട് ഈ കച്ചവടക്കാർക്ക് മാത്രം അത് കറക്റ്റായിട്ട് ഉണ്ടാകും ചന്തയിൽ മേടിച്ച് വാങ്ങരുത് ഏതെങ്കിലും ചെറിയ പ്രോബ്ലം എന്തായാലും അവർ അത് റെഡിയാക്കി പിന്നെ അത് കച്ചവടം ചെയ്യർക്ക് ഏതൊരു പ്രോബ്ലം എല്ലാം ഉണ്ടാകും പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് പോയി ഫീൽഡിൽ നമ്മൾ മേടിക്കുന്നതാണ് ഈ ഗ്രാമപ്പുറങ്ങളിലാണ് മെയിൻ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ ഏതൊരു തട്ടലും മുട്ടലും ഇല്ലാமல் നന്നായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ടാകുന്ന പശുക്കൾ കിട്ടും ഗ്രാമപ്പുറത്തിൽ പോയി നമ്മൾ മേടിക്കുമെങ്കിൽ ഓക്കെ അപ്പോൾ കണ്ണട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഗ്രാമപ്രദേശത്തുള്ള പശുക്കളെ അതായത് വീട്ടിലും വളർത്തുന്ന അങ്ങനെ ചെറിയ തോതിലുള്ള ഫാമായിട്ട് നടത്തുന്ന ഫാമുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ എന്തായാലും കണ്ണേറിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണേട്ടനും നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരും കൂടി പശുവിനെയും പോത്തിനെയൊക്കെ കാണാനായിട്ടും വാങ്ങിക്കാനായിട്ടും ഇപ്പോൾ ഞങ്ങൾ ആൾക്കാരെ ചന്തയിൽ നിന്ന് കുറച്ച് പോത്തിനെയൊക്കെ വാങ്ങിച്ച് കൊടുത്തു അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കണ്ണേട്ടൻ്റെ ഒപ്പം പോയിട്ട് മറ്റ് ഫാമുകൾ കാണലും അവിടുന്ന് കുറച്ച് പോത്തുകളെ വാങ്ങിക്കലുമാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു നമ്മുടെ നാട്ടിലെ തന്നെ ഒരു സുഹൃത്ത് എന്ന പോലെ നമുക്ക് കണ്ണേറിനെ കാണാൻ പറ്റും അപ്പോൾ ഇതുവരെ കണ്ണേറിനുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് നമ്മളിത് പറയുന്നത് ഒരിക്കലും കണ്ണേറിൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഒരു ആളുടെ സഹായം എവിടെയെങ്കിലും തമിഴ്നാട്ടിൽ പശുവിനെ പോത്തിനോ വാങ്ങാൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ കണ്ണേറിനെ ബന്ധപ്പെടാം എല്ലാ സഹായത്തിനും മലയാളം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ കൂടി കണ്ണേട്ടൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്